രണ്ടായിരത്തി പത്തിൽ താന്തോന്നി എന്ന സിനിമയിലൂടെ നടനവേല തുടങ്ങി പതിമൂന്ന് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ സിനിമാ നടന്മാരിലെ മുന്തിയ ഇനം താന്തോന്നിയായി ചലച്ചിത്ര കേരളം അടയാളപ്പെടുത്തുന്ന നിലയിലേക്ക് ആ അഭിനയ തൊഴിലാളി വളർന്നിരിക്കുന്നു പോകൻ പറഞ്ഞു വരുന്നത് ഷെയ്ൻ നികത്തെ പറ്റിയാണ് ഷെയ്ൻ മലയാള സിനിമയ്ക്ക് ഷെയ്മാണെന്ന് ചലച്ചിത്ര കച്ചവടം നടത്തുന്ന ഒരു വലിയ പറ്റം ആളുകൾ പറയുന്നത് പോകൻ കേൾക്കുന്നുണ്ട് അവർ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് പോകൻ അറിയില്ല വ്യക്തിപരമായി പോകന് ഷെയ്ൻ നികത്തെ സ്വല്പം പോലും അറിയില്ല എന്നതാണ് അതിന് കാരണം അതുകൊണ്ട് ഷെയ്ൻ നിഗം എത്രത്തോളം ഷെയ്ം നിഗം ആകുന്നു എന്ന മട്ടിൽ ഒരു വിശകലനം നടത്താൻ പോകാൻ തീരെ <clears throat> ക്ഷമിക്കണം തീരപ്രാപ്തനല്ല എന്നാൽ അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരാതികൾ എന്തൊക്കെയാണെന്ന് പോകൻ അറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ചിലത് പറഞ്ഞോളാൻ സ്വന്തം സാമാന്യ ബോധം ഈ ഉള്ളവനെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയാം ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കാണണമെന്ന ആവശ്യം പോസ്റ്ററിൽ തനിക്ക് പ്രാധാന്യം ലഭിക്കണമെന്ന നിർബന്ധം സഹ താരങ്ങളുടേതിനേക്കാൾ പ്രാധാന്യം തന്റെ കഥാപാത്രത്തിന് സിനിമയിൽ ഉണ്ടാവണമെന്ന വാശി ഉമ്മയുടെ ഇടപെടലുകൾ ലഹരിയുടെ ഉപയോഗം നടിപ്പ് കൂലിയുടെ വിലയുടെ വർധനവ് ഇതൊക്കെയാണ് ഷെയ്ൻ നികത്തിനെതിരെയുള്ള പ്രധാന കുറ്റങ്ങളായി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ഏതാണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് മഹാസുബൈരൻ എന്നോ മറ്റോ പേരായിട്ടുള്ള ഒരു നിർമ്മാതാവിനോട് അതിവൈകാരികമായ ഒരു ഭാഗം ഇപ്പോൾ എടുക്കാൻ തന്റെ മൂഡ് അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞതും ഓഡിയോ രൂപത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നതും മനസ്സിലാക്കുന്നുണ്ട് പ്രചരിക്കുകയല്ല ചെയ്യുന്ന പ്രചരിപ്പിക്കുന്നതും <laughs> എല്ലാത്തിനും കൂടി പോങ്ങനെ ചിലത് പറയാനുണ്ട് കാട് കയറാതെ സ്വല്പം ചരിത്രമങ്ങ് തട്ടാം ആദ്യം അല്ലേ <laughs> അതായത് മലയാള സിനിമ പ്രധാനമായും മൂന്ന് കൂട്ടരുടെ ആധിപത്യത്തിലായിരുന്നു കഴിഞ്ഞു വന്നിരുന്നതെന്നാണ് പോകൻ മനസ്സിലാക്കുന്നത് ആദ്യകാലത്ത് സിനിമ നിർമ്മാതാവിന്റെ നിയന്ത്രണത്തിൽ അടങ്ങി ഒതുങ്ങി നിന്നു തൂലികയോടൊപ്പം കടിഞ്ഞാൻ കൈവശം വെച്ച എഴുത്തുകാരുടെ നിയന്ത്രണത്തിലും സിനിമ നിലകൊണ്ടു പിന്നീട് അത് സംവിധായകരുടെ നിയന്ത്രണത്തിലാണ് പുലർന്നു പോകുന്നത് എന്നാൽ ഇന്ന് ഇവരുടെ ആരുടെയും ചൊൽപ്പടിക്കല്ല അത് നിൽക്കുന്നത് നിലവിൽ താരങ്ങളുടെ കൈവശമാണ് സിനിമ അകപ്പെട്ട് കിടക്കുന്നത് എന്ന് വെച്ചാൽ സിനിമയുടെ നിയന്ത്രണം ഇന്ന് താരങ്ങളുടെ കരങ്ങളിലാണെന്ന് നടന്മാരുടെ പോലും അല്ല കേട്ടോ തനി താരങ്ങളുടെ കൈവശമാണ് സിനിമയുടെ കടിഞ്ഞാനുള്ളത് തീർച്ചയായും അത് കണ്ടുകൊണ്ടല്ലേ ഈ യുവാക്കളായിട്ടുള്ള അഭിനയ തൊഴിലാളികളൊക്കെ അവരുടെ നടന ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നടനാവുക എന്നുള്ളതല്ല താരമാവുക എന്നുള്ളതാണ് ഓരോ ചെറിയ അഭിനേതാവിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ വളരാൻ ആഗ്രഹിക്കാത്ത ആരുണ്ട് ഈ ലോകത്ത് അങ്ങനെ നോക്കുമ്പോൾ ഈ കുറ്റം ആരുടേതായിട്ടാണ് വരുന്നത് മഹാതാരങ്ങൾക്ക് മൂക്കുകയറിടാൻ കഴിയാത്ത നിർമ്മാതാക്കളും സംവിധായകരും കൂടി ഇത്തരം സ്വയം പ്രഖ്യാപിതരായിട്ടുള്ള ഇളം താരങ്ങളുടെ മുളനുള്ളിയിട്ട് എന്തു പ്രയോജനം വ്യക്തിവൈരാഗ്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് തീർച്ചയായും തീർക്കാമെന്നല്ലാതെ ഒന്നോ രണ്ടോ താരക്കുരുന്നുകളുടെ അന്നത്തിൽ പൂഴിയിട്ടതുകൊണ്ട് ഈ ചലച്ചിത്ര വ്യവസായ രംഗത്തിന് അപ്പാടെ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഉണ്ടോ ചലച്ചിത്ര ലോകത്തെ അടക്കി വാഴുന്ന നമ്മുടെ മഹാതാരങ്ങളൊക്കെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് ഇതുപോലുള്ള പല പല പ്രവർത്തനങ്ങൾ ഇതിലും ഹീനമായ നിലയിൽ നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഡിജിറ്റൽ യുഗം ആരംഭിക്കാതിരുന്നതിനാലും നമ്മുടെ മാധ്യമ മാഫിയ ഇന്നത്തെ അത്ര കരുത്ത് അന്ന് കൈവരിക്കാതിരുന്നതിനാലും <laughs> പൊതുജനങ്ങൾക്ക് വെളിവുണ്ടായിരുന്നതിനാലും അതൊന്നും ഈ നിലയിൽ അന്ന് ചർച്ചയായില്ലെന്ന് മാത്രം പോകന്റെ അഭിപ്രായത്തിൽ സിനിമ പൂർണ്ണമായിട്ടും സംവിധായകന്റെ കലയാണ് നിർമ്മാതാവും എഴുത്തുകാരനും നടനും ഉൾപ്പെടെ സെറ്റിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന വ്യക്തി വരെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സകലരും സംവിധായകന്റെ ഉപകരണങ്ങൾ മാത്രമാണെന്നാണ് പോങ്ങന്റെ വിചാരം അങ്ങനെ ഒരു വിചാരത്തോടെ പ്രവർത്തിക്കാത്തതോ വിചാരമുണ്ടായിട്ടും അങ്ങനെ പ്രവർത്തിക്കാൻ സംവിധായകന് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാലോ ആണ് തിയേറ്ററുകളിൽ പലപ്പോഴും ഇരകളെ പോലെ പ്രേക്ഷകർക്ക് അകപ്പെടേണ്ടി വരുന്നത് മണ്ണും പെണ്ണും ഒക്കെ കൂട്ടിക്കൊടുക്കുന്ന ഒരു മൂന്നാന്റെ നിലയിലേക്ക് സംവിധായകൻ ഒതുങ്ങേണ്ടി വരുന്നതും ആ വിചാരക്കുറവ് കൊണ്ടാണ് അവനവൻ ഇരിക്കുന്നിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുമെന്ന് ഒരു പഴമൊഴിയുണ്ട് ഒരു സിനിമയിൽ സംവിധായകൻ എന്ന കഥാപാത്രത്തിന്റെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാൻ തക്ക ആത്മബോധം ചലച്ചിത്രകാരന്മാർക്കുണ്ടാവണം അത്തരം തിരിച്ചറിവുമായി പടം പിടിക്കാൻ ഇറങ്ങുന്ന സംവിധായകനെ ആ പടത്തിന്റെ പടച്ചവനായി കണ്ട് മട്ടാഞ്ചേരി മാഫിയിലെ പുല്ലുപുകയന്മാർ പോലും ആദരിച്ചോളും സംവിധായകന്റെ സർഗപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാവാത്ത വിധം തങ്ങളുടെ പ്രതിഭാശേഷി വിട്ടു നൽകേണ്ടവരാണെന്ന ബോധത്തോടെ സൂപ്പർ മെഗാ താരങ്ങൾ മുതൽ തലമുതിർന്ന സ്വഭാവ നടന്മാർ വരെ സകലരും പ്രവർത്തിച്ചോളും അതുപോലെ നടിമാർക്കൊപ്പം കിടക്കയിൽ ശയനപ്രദക്ഷിണം നടത്തിക്കോളാമെന്ന് വഴിപാട് നേർന്നുകൊണ്ട് അറബിനാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും കിടന്ന് വിയർത്ത വകയിൽ കോടീശ്വരന്മാരായിട്ടുള്ള ചില നവസമ്പന്ന വിടന്മാർ പണപ്പെട്ടിയുമായി മോളിവുഡിലേക്ക് ഭോഗാർത്തരായി ലാൻഡ് ചെയ്യും അത്തരം മോഴകളുടെ നിർമ്മാണദാഹം ശമിപ്പിക്കാൻ ആവശ്യം ആവശ്യമായിട്ടുള്ള ഒത്താശകൾ സ്വാർത്ഥ ബുദ്ധിയോടെ ചെയ്തു കൊടുക്കുന്ന സംവിധായക പിമ്പകന്മാരോളം ദോഷം ഈ താരക്കുരുന്നുകളുടെ വിവരക്കേട് ചലച്ചിത്ര രംഗത്തിന് നൽകുന്നുണ്ടോ ഉണ്ടോ പറയാനാണെങ്കിൽ ഇങ്ങനെ പലതും പറയാനുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം സമയം പോകുമെന്നല്ലാതെ മനുഷ്യരെ മുഷിപ്പിക്കാമെന്നല്ലാതെ ഇവിടെ ഷെയ്ൻ നിഗം ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്നും യാതൊരു പുതുമയുമില്ല എന്ന് പറയാനാണ് പോകന്റെ ഒരു ആഗ്രഹം ഇതൊന്നും ചലച്ചിത്ര ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളുമല്ല ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു പൗരൻ വെറുമൊരു പൗരൻ മാത്രമല്ല അവനൊരു പാണൻ കൂടിയാണ് അവനവന്റെ തന്നെ പാണൻ സ്വന്തം കേമത്തരങ്ങൾ സ്വയം പാടി നടക്കുന്ന ഒരു പാണൻ യാതൊരു കേമത്തരങ്ങളും ഇല്ലെങ്കിൽ അതുണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് അവനവന് വേണ്ടി പോഴത്തൽ ഗാനം ആലപിച്ച് നടക്കുന്ന ഒരു പാണൻ സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നവർക്കേ ഇന്ന് വിജയമുള്ളൂ ഇക്കാലത്ത് നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുകയല്ല മറിച്ച് നിങ്ങളെ കൊണ്ട് ഇഷ്ടം തോന്നിപ്പിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല യാതൊരു മനസ്സറിവുമില്ല നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഇന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ താല്പര്യങ്ങളല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ ഒന്നുമല്ല മറ്റാരൊക്കെയോ ആണ് നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരെ ഇഷ്ടപ്പെടണം എന്തിനെ ഇഷ്ടപ്പെടണം എങ്ങനെ ഇഷ്ടപ്പെടണം എത്രത്തോളം ഇഷ്ടപ്പെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇന്ന് മറ്റാരൊക്കെയോ ആണ് അതാണ് നമ്മളുടെ അവസ്ഥ അതാണ് പാണൻ ഇഫക്റ്റ് അല്ലെങ്കിൽ പി ആർ പ്രവർത്തനങ്ങളുടെ അനുരൂപമാണ് വാസുതിൽ ഈ പാണൻ പണി അതുകൊണ്ട് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ഷെയ്ൻ നികത്തിന്റെ മനോഭാവത്തെ പുതുകാല സംസ്കാരം മാത്രമായി കണ്ടാൽ മതി എന്നാണ് പോങ്ങന്റെ അഭിപ്രായം പിന്നെ നടനക്കൂലി കൂടുതൽ ചോദിച്ചതിലും പോങ്ങൻ ഒട്ടും കുറ്റം കാണുന്നില്ല കേട്ടോ കാരണം സ്വന്തം മൂല്യം സ്വയം നിശ്ചയിച്ച് തന്നെയാണല്ലോ ഓരോ താരവും പണം വാങ്ങുന്നത് അല്ലാതെ ഇത്ര വർഷം നടനവേലയെടുത്ത ഒരു അഭിനയ തൊഴിലാളിക്ക് ഇത്ര രൂപയാണ് ശമ്പള ഇനത്തിൽ കൊടുക്കേണ്ടതെന്ന നിലയിൽ നിശ്ചിതവും ഏകീകൃതവുമായിട്ടുള്ള ഒരു വേതന സംവിധാനം സിനിമാ രംഗത്തുണ്ടോ ഇല്ലെന്നാണ് പോങ്ങിന് തോന്നുന്നത് അഭിനയശേഷിയുടെ കാര്യത്തിൽ ഈ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് ആസിഫ് അലി അതുപോലെ തന്നെ സൗബിൻ ഷാഹിർ ഇനിയുണ്ട് ഇതുപോലെ പറയാൻ പേരുകൾ അങ്ങനെയുള്ള പല താരങ്ങളെക്കാൾ മുന്നിലാണ് ഷെയ്ൻ നിഗം എന്ന ഒരു അഭിപ്രായം പോകാനുണ്ട് അല്ലെങ്കിൽ ഷെയ്ൻ നിഗത്തിന്റെ അഭിനയശേഷി ഈ പറഞ്ഞവരെക്കാളൊക്കെ ഉയരെയാണ് എന്ന് തന്നെയാണ് പോകൻ്റെ ഒരു അഭിപ്രായം എന്നാൽ അവരുടെ കൂലിയൊക്കെ ഷെയ്നിൽ ലഭിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ താരമൂല്യം നോക്കിയാണ് കൂലി നിശ്ചയിക്കുന്നതെങ്കിൽ താരമൂല്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഷെയ്നിനെ പോലുള്ള നടന്മാരുടെ ചുമതലയാണ് സ്വാഭാവികമായിട്ടും അതിനവർ പരിശ്രമിക്കും മേൽപ്പറഞ്ഞ വമ്പന്മാർക്ക് ചലച്ചിത്ര ലോകത്തു നിന്ന് ലഭിക്കുന്ന സഹായവും പിന്തുണയും സംരക്ഷണവും ഒന്നും തരപ്പെടുന്നതിന് സ്വന്തം ജീവിത പരിസരം ഷെയ്ൻ നികത്തെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ പല യുവ നടന്മാരെക്കാൾ അഭിനയ മികവ് തീർച്ചയായിട്ടും ഷെയ്നിന് ഉണ്ടെന്നത് തന്നെ ഷെയ്നിന്റെ അയോഗ്യതയുമാണ് കേരളത്തിൽ ഇടത്തരം കഴിവുള്ളവർക്ക് മാത്രമേ ഉയരാൻ കഴിയൂ അതാണ് വാസ്തവം യഥാർത്ഥത്തിൽ അങ്ങേയറ്റം കഴിവുള്ളവർ വളരുകയില്ല ഒട്ടും കഴിവില്ലാത്തവരും വളരില്ല ഇടത്തരം കഴിവുള്ളവർ തന്നെ ആയിരിക്കും എവിടെയും ഉയർന്നു പോവുക കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്തരക്കാരുടെ എണ്ണമാണ് വളരെ കൂടുതൽ നമ്മുടെ ഈ സാമൂഹ്യ സംവിധാനങ്ങളുടെ ഒക്കെ തലപ്പത്ത് ഈ പിൻവാതിൽ പ്രവേശനമൊക്കെ വന്നതോടുകൂടി എല്ലാ രംഗത്തും എന്ന് പറയുന്നത് കഴിവ് കുറഞ്ഞവർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു അവരെല്ലാവരും വളരെ സംഘടിത ബുദ്ധിയുള്ളവരാണ് അവർ കഴിവുള്ളവരെ തേച്ച് ഒട്ടിച്ച് വിടും <laughs> അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് രംഗത്തും അത് സാഹിത്യത്തിന്റെ കാര്യത്തിലായാലും അത് സിനിമയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അത് ഏത് കാര്യങ്ങളിലായാലും കഴിവുള്ളവർക്ക് ഇനി രക്ഷയേയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഷെയ്ൻ നിഗം കഴിവുള്ള ഒരു നടനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ അത്രയ്ക്ക് ആവശ്യം വരില്ല എന്നുള്ളതാണ് പരിമിതികളില്ലാത്ത നടനൊന്നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ മിടുക്കനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അതാണ് വാസ്തവം അപ്പോൾ ഷെയ്നിൻ്റെ പാണൻ പണി ചീറ്റിപ്പോകുന്നത് ആ പണിയിൽ അഗ്രഗണ്യന്മാരായവർ ഷെയ്നിനെതിരെ അതിലും തികവത്ത നിലയിൽ പി ആർ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് എന്തായാലും ഷെയ്നിൻ്റെ ഉമ്മ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന വാർത്ത വാസ്തുതിൽ പൊങ്ങനെ വലിയ നിലയിൽ സന്തോഷിപ്പിച്ചു കേട്ടോ കാരണം ഉമ്മയുടെ അത്തരം ശ്രമങ്ങളെ തടയാതിരിക്കാൻ ഷെയ്ൻ ശ്രദ്ധിച്ചതുകൊണ്ടാവുമല്ലോ അവർക്ക് മകന്റെ കാര്യങ്ങളിൽ ഇപ്പോഴും ഇടപെടാൻ കഴിയുന്നത് വിധവയും രണ്ടു പെൺകുട്ടികളുടെ ഉമ്മയും കൂടിയാണ് ഷെയ്നിനെ പ്രസവിച്ച ആ സ്ത്രീ അവരെ തള്ളിക്കളയാതെ തൻ്റെ കലാജീവിതത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരാളായി ഷെയ്ൻ സ്വന്തം ഉമ്മയെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മകനെ ആദരിക്കാൻ ഈ പോങ്ങിന് ഒരു മടിയുമില്ല സ്വന്തം മകന്റെ നാശം കാണാൻ ഒരമ്മയും ആഗ്രഹിക്കില്ല ഒരുപക്ഷെ അവന് നല്ലൊരു നിലയുണ്ടാവണമെന്നും കൂടുതൽ താരമൂല്യം ഉണ്ടാവണമെന്നും കൂടുതൽ സമ്പത്ത് ഉണ്ടാവണമെന്നും അവന് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവണമെന്നും ഒക്കെ ഒരു ഉമ്മ ആഗ്രഹിക്കുന്നതിൽ യാതൊരു കുറ്റവും പറയാനില്ല അതിനായി ആഗ്രഹിക്കാം അതിനായി അവർ പ്രവർത്തിച്ചു എന്നിരിക്കാം സ്വാഭാവികമായിട്ട് അപ്പോൾ അവരുടെ ഇടപെടൽ അലോസ്ത്രമാവുകയോ അംഗീകരിക്കാൻ വയ്യാത്തതാവുകയോ ചെയ്താൽ അതുപോലെ അയാളുടെ വേതനം താങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഷെയിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഷെയിനെ തന്റെ സിനിമകളിൽ സഹകരിപ്പിക്കേണ്ടെന്ന് ഓരോ സംവിധായകനും അല്ലെങ്കിൽ നിർമ്മാതാവിനും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട് അധികാരമുണ്ട് അതങ്ങനെ ചെയ്താൽ പോരെ അല്ലാതെ വിലക്കിക്കളയും എന്നും മറ്റും പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വരഹിതവും അപരിഷ്കൃതവുമായിട്ടുള്ള നീക്കം മാത്രമല്ല ശുദ്ധ ഭീരുത്വം കൂടിയാണ് ഷെയ്നെ വെച്ച് പടമെടുക്കാൻ ആഗ്രഹമുള്ളവർ അദ്ദേഹത്തെ വെച്ച് പടമെടുത്തോട്ടെ അതല്ലേ നല്ലത് അല്ലാതെ വിലക്കരുത് ഒരാളുടെ തൊഴിൽ മുട്ടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം അപരിഷ്കൃതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ലഹരിയുടെ ഉപയോഗമാണ് പ്രശ്നമെങ്കിൽ ഷെയിനിന്റെ ആദ്യകാലത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണിക്കാം വിളിച്ചിട്ട് ഷൈൻ ടോം ചാക്കോടെ അനിയന്റെ വന്ന് ചെയ്തു ചെറിയ പരിപാടിയാണ് പക്ഷേ നോട്ടബിൾ ആണ് എനിക്ക് അങ്ങനെ നോട്ടബിൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രാജീവ് സാറിന്റെ പടമല്ലേ നമ്മുടെ ഞാൻ ഒരുപാട് പാടുപെടുകയാണ് ഷൈനെ കൊണ്ട് സംസാരിപ്പിക്കാൻ നല്ല രീതിയിൽ വന്നോന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാൻ എനിക്കറിയില്ല എന്താവും എത്ര സാധുവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലേ അല്ലേ സാധുവാണ് തീർച്ചയായിട്ടും നല്ല പ്രതിപക്ഷ ബഹുമാനമുള്ള വിനയാന്യതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇനി പുതിയ ഷെയിനെ ഒന്ന് നോക്കൂ അഞ്ചാവ് സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഫാമിലി ആണല്ലോ സപ്പോർട്ട് വേറെ ഒന്നും ഇല്ലാന്ന് തിരിച്ചറിയണ മൊമെൻ്റ് ഇല്ലേ ബാക്കി എല്ലാവരും ഓരോ പോയിന്റിലും ഇല്ലാണ്ടാവുന്നുണ്ട് പക്ഷെ എന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ആറുമാസം ഞാനൊരു കടുത്തമായ ഡിപ്രഷനിൽ കടന്നു കടന്നുപോയപ്പോൾ ചിന്തകളാണ് എന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് അടിച്ചത് പക്ഷെ അവിടെ നിന്ന് ഞാൻ ജീവിക്കണതാണ് ഞാൻ എൻ്റെ ആർട്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് എൻലൈറ്റഡ് ആവണേണ് പ്രശ്നങ്ങൾക്കൊക്കെ അതീതമായൊരു നമ്മളുണ്ട് നമ്മളിലെല്ലാവരിലും അതുകൊണ്ട് വാപ്പച്ച പറഞ്ഞ ഇതാണ് നീ ആർക്കും വേണ്ടി നീ അല്ലാണ്ടാവരുത് അതാണ് വാപ്ചി പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അഡ്വൈസ് ഒരു ഫേക്ക് ന്യൂസ് പുറത്ത് പടച്ചു വിടുമ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ പെങ്ങന്മാർ കോളേജിൽ പഠിക്കുന്ന പെങ്ങന്മാരാണ് ഇവർ കോളേജിൽ പോകുമ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഓരോന്നും ചോദിക്കും അവർക്ക് അത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നിങ്ങൾ ഈ ചെയ്യണത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേരെ ഇല്ലാണ്ടായിക്കൊണ്ടാണ് ഈ പരിപാടി ചെയ്യണത് അത്യാവശ്യം നല്ല ആത്മവിശ്വാസമുണ്ട് മിടുക്കനായിട്ടുണ്ട് അല്ലേ ഈ മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മാറ്റം അയാളിൽ ഉണ്ടാക്കിയത് മോളിവുഡാണ് അല്ലാതെ അവന്റെ ഉമ്മ ലഹരി കൂട്ടി വളർത്തിയല്ല അവനെ ഈ നിലയിൽ എത്തിച്ചത് അയാൾ ലഹരി കടിമയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യമോ സാമൂഹ്യ ആയി കണ്ട് കളയരുത് അത് മോളിവുഡ് എന്ന് മലയാള ചലച്ചിത്ര ലോകത്തെ പിടിമുറുക്കിയ ലഹരി മാഫിയയുടെ കുറ്റമാണ് അതിനെതിരെ ശക്തമായ നടപടിയെടുത്ത് മലയാള ചലച്ചിത്ര ലോകത്തെ മുക്തമാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ലഹരി മാഫിയെ വിലക്കാതെ സ്വന്തം വളർച്ചയ്ക്കായി അല്പം പാണൻ പണി ചെയ്യുന്ന ഒരു പയ്യനെ തൊഴിൽ രഹിതനാക്കിയിട്ട് എന്ത് കാര്യം നമ്മുടെ നാട്ടിൽ ഒരുത്തൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് പോലും സ്വന്തം ജീവിതത്തെ സമൃദ്ധിയിലാക്കാനാണ് അല്ലാതെ നാട് നന്നാക്കിയില്ലെങ്കിൽ ശരീരം ചൊറിഞ്ഞു തടിക്കുമെന്നുള്ളത് കൊണ്ടല്ല അവൻ അതിനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ സിനിമാ നടന്മാരിൽ നിന്ന് സാമൂഹിക പ്രതിബദ്ധതയോ പൗരബുദ്ധിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല പ്രേക്ഷകർ നന്നായിട്ട് മലയാള സിനിമയോ പൗരന്മാർ വിവരമുള്ളവരായിട്ട് മലയാളക്കരയോ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് ഷെയ്ൻ മലയാള സിനിമയുടെ ഷെയിം ആയെന്നൊന്നും കാണേണ്ട കാര്യമേ ഇല്ല മലയാള സിനിമയ്ക്ക് അതിലും വലിയ നാണക്കേരുണ്ടാക്കുന്ന പുങ്കന്മാർ ഇവിടെ കൂണ്ട് വിളയാടുന്നുണ്ട് ഒരു വലിയ സംഘം കുറ്റവാളികളിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ തെരഞ്ഞു പിടിച്ചെടുത്ത് ശിക്ഷിക്കുന്നത് മാതൃകാപരമായിട്ടുള്ള നീക്കമൊന്നുമല്ല അത് പകപോക്കൽ നീ കാണാൻ പറ്റൂ കുറ്റം ചെയ്യുന്നവർക്ക് തെറ്റ് ചെയ്യുന്നവരെ വിധിക്കാൻ യാതൊരു അവകാശവുമില്ല അർഹതയുമില്ല ഒരു കുറ്റവാളിക്ക് തെറ്റുകാരനെ വിധിക്കാൻ എന്തവകാശം പോകൻ എന്തായാലും ഇക്കാര്യത്തിൽ അഭിപ്രായത്തിൽ ഷെയ്ൻ നിഗമിനൊപ്പമാണ് നിങ്ങളുടെ അഭിപ്രായം മറിച്ചാണെങ്കിൽ തീർച്ചയായും പോകൻ അതിനെ മാനിക്കാൻ തയ്യാറാണ് എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ <laughs> സന്തോഷം ഇനിയും കാണാം അടുത്ത വീഡിയോയിലൂടെ ഞാനാണു നാടുവാഴി നാട്ടാരെ കണ്ണിൽ പൂഴി നിറയ്ക്കുന്നതെന്തിനായി നാശം വരും ചങ്ങായി